Thank you. മഴയും സ്നേഹം സുന്ദരം മഴ പൊഴിയും രാവിൽ നീ നിസ്വനം അറിയാതെ മനസ്സിൽ നിറയും നിൻമുഖം അനുരാഗം വിടരും എന്നും നിന്നില കിളിമകളെ ചൊല്ലൂ കളിയാടാൻ വരുമോ മകളെ ചൊല്ലൂ വരുമോ നിന്നിഴയിൽ നിറയും സ്നേഹം സുന്ദരം മഴ പൊഴിയും രാവിൽ നീ എന്നിസ്വനം കാലത്ത് ഒരു വട്ടി വട്ടിത്തുമ്പപ്പൂവും നിറയുന്നു എന്നകതാരില്ലോ മലേ നാളിൽ ഓതിയ കാര്യം മറുവാക്കായി ചൊല്ലിയ കാലം ഓർക്കുന്നു ഞാനെന്നും ജീവനേ ഒരു കോടി പട്ടുടുത്ത് ഊഞ്ഞാലിൽ നിറയുന്നു പ്രണയത്തിൻ വർണ്ണമായി എന്നോമലേ എൻ ജീവനെ എൻ സ്നേഹമായി നിന്നിഴിയിൽ നിറയും സ്നേഹം സുന്ദരം മഴ പൊഴിയും രാവിൽ നീ എന്നെ സ്വനം എനിക്കൊരു ജോലി അതുടൻ ശരിയാവും നീ കാത്തിരിക്കണം ഇനി എന്നു വരുമെന്നരികെ ഒരുമിച്ചൊരു കൂടൊരുക്കാം നീ എന്റെ സ്വപ്നത്തേരില നീ എന്റെ സ്വന്തമായി വരുകില്ലേ മാടപ്രാവി നീ എന്റെ ചാരത്തണയില്ലേ നിന്നെയും കാത്തിരിപ്പു ഞാനിന്നും കൺമണി മഴ പൊഴിയും നീരാവിൽ പ്രണയത്തിന്നോർമ്മയാ എന്നോമലേ എൻ ജീവനെ എൻ സ്നേഹമായി നിന്നിഴയിൽ നിറയും സ്നേഹം സുന്ദരം മഴ പൊഴിയും രാവിൽ നീ എൻ നിസ്വനം അറിയാതെ മനസ്സിൽ നിറയും നിൻമുഖം വിരഹം വിടരും എന്നും നിന്നില കിളിമകളെ ചൊല്ലൂ കളിയാടാൻ വരുമോ കിളിമകളെ ചൊല്ലൂ കളിയാടാൻ വരുമോ നിന്നിഴിയിൽ നിറയും സ്നേഹം സുന്ദരം പൊഴിയും രാവിൽ നീ എന്നിസ്വനം